നമസ്കാരം നമ്മുടെ അടുത്ത ഫ്രീ വർക്ക്ഷോപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് സെപ്റ്റംബർ മൂന്നാം തീയതി ശനിയാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്കാണ് അപ്പോൾ ഇതിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോൺ എടുക്കാൻ പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ ലോൺ എടുത്തിരിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് പേഴ്സണൽ ഫിനാൻസ് മാനേജ് ചെയ്യേണ്ടത് എസ്പെഷ്യലി കാർ ലോണോ അല്ലെങ്കിൽ ഹോം ലോണോ നമ്മുടെ നാട്ടിൽ പലവരും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ ഇംഗത്തിൽ നിന്ന് എത്ര രൂപ വരെ ഇ എം ഐ പോകാൻ പറ്റും നമ്മൾ എത്ര രൂപ ഔട്ട്സ്റ്റാൻഡിങ് എത്ര രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കണം ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ സംസാരിക്കാൻ പോകുന്നത് ഇത് എല്ലാവർക്കും ഒരു ലോണുള്ളവർക്ക് പേഴ്സണൽ ഫിനാൻസ് മാനേജ് ചെയ്യാനായിട്ട് നല്ലൊരു സെഷനായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതിൽ താല്പര്യമുള്ളവർ നിങ്ങളുടെ ഈ വീഡിയോടൊപ്പം കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക എല്ലാവരും സെപ്റ്റംബർ മൂന്നാം തീയതി ശനിയാഴ്ച പതിനൊന്ന് മണിക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റിയിട്ടുള്ള ഡിസ്കഷൻ നമുക്കാവാം താങ്ക് സോ മച്ച്